സിനിമ ഞങ്ങളെപ്പോലെ ആയിരങ്ങളുടെ ശബ്ദമാണ് ഇതെല്ലാ മാതാപിതാക്കളും കണ്ടിരിക്കണം ഈ യുവതലമുറ കണ്ടിരിക്കണം ഞങ്ങൾ അനുഭവിച്ച ഒരുപാട് ട്രോമ സ്റ്റേജസ് ഈ സിനിമയിലൂടെ കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സാംസ്കാരിക മന്ത്രിയൊക്കെ ഇതിനെ എതിർത്ത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സിനിമയിലെ കഥാപാത്രം പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന പാചകം അക്ഷരം പ്രതി ശരിയാണ് കണ്ണൊന്ന് തെറ്റിയിരുന്നെങ്കിൽ ഒരല്പം മാറിയിരുന്നെങ്കിൽ ആ കുട്ടിയെ പോലെ ഇന്ന് അഫ്ഗാൻ ജയിലിലുള്ള നാലോളം പെൺകുട്ടികളെ പോലെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ഭീകരവാദ ഗ്രൂപ്പുകളിലേക്ക് ചെന്ന് ചെന്നെത്തിപ്പെടേണ്ടിയിരുന്ന ഞങ്ങളെ ഇതെല്ലാവരും കാണേണ്ട സിനിമയാണ് ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണേണ്ട സിനിമ എനിക്ക് മനസ്സിലാവുള്ളൂ ഇത്രയും ഒരു സംഭവം ഈ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോലീസുകാർ പട്ടാളം ഇതൊക്കെയാണ് ചുറ്റും നിൽക്കുന്നത് പക്ഷേ പടം കണ്ടു പടം വളരെ നല്ലൊരു സിനിമയാണ് അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് അന്നുകൂടെ എല്ലാവരും സുപ്രീം കോടതിയിൽ പോകുക ഇത്രയും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സാംസ്കാരിക മന്ത്രിയൊക്കെ ഇതിനെ എതിർത്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ദൃശ്യവൽക്കരിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആരും പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കരുത് ഞങ്ങൾ ആശയപരമായിട്ട് മാറിയവരാണ് ഇതിൻ്റെ തിക്താനുഭവം അറിഞ്ഞവരാണ് സിനിമ ഞങ്ങളെപ്പോലെ ആയിരങ്ങളുടെ ശബ്ദമാണ് ഇതെല്ലാ മാതാപിതാക്കളും കണ്ടിരിക്കണം ഈ യുവതലമുറ കണ്ടിരിക്കണം ഞങ്ങൾ അനുഭവിച്ച ഒരുപാട് ട്രോമ സ്റ്റേജസ് ഈ സിനിമയിലൂടെ കടന്നു വന്നിട്ടുണ്ട് സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ച അറിയുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയത്തിൽ തട്ടിയുള്ള നന്ദിയാണ് ഞങ്ങൾ അർപ്പിക്കുന്നത് ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ സിനിമയിലെ കഥാപാത്രം പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന പാചകം അക്ഷരം പ്രതി ശരിയാണ് കണ്ണൊന്ന് തെറ്റിയിരുന്നെങ്കിൽ ഒരല്പം മാറിയിരുന്നെങ്കിൽ ആ കുട്ടിയെ പോലെ ഇന്ന് അഫ്ഗാൻ ജയിലിലുള്ള നാലോളം പെൺകുട്ടികളെ പോലെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ഭീകരവാദ ഗ്രൂപ്പുകളിലേക്ക് ചെന്ന് ചെന്നെത്തിപ്പെടേണ്ടിയിരുന്ന ഞങ്ങളെ ഞങ്ങളുടെ ഗുരുനാഥൻ ആർഷവിദ്യാ സമാജവും മറ്റ് ഹൈന്ദവ സംഘടനകൾ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സന്തുലിതാവസ്ഥ എല്ലാമാണ് രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു എന്നാവുന്നില്ല ഇനിയും ഇനിയും അറിയപ്പെടാത്ത എത്രയോ കഥകളുണ്ട് ഇതെല്ലാവരും കാണേണ്ട സിനിമയാണ് ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണേണ്ട സിനിമ ഞങ്ങൾ ഒരുപാട് പേരുടെ കഥകളുണ്ട് ഇതിനകത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ട ഇരുട്ട ഇരുട്ട് നിറഞ്ഞ ആ ഒരു ഭാഗമാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞു ഭാഗം എല്ലാവരും കാണണം ഇത് ഒന്നിൻ്റെയും പേരിൽ കാണാതിരിക്കേണ്ടതോ ബഹിഷ്കരിക്കേണ്ടതോ ആയിട്ടുള്ള സിനിമയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എത്രയോ സിനിമകൾ ഇവിടെ നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചു ഈ സിനിമയും നിങ്ങൾ സ്വീകരിക്കണം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം ഇത് ഞങ്ങളുടെയും കൂടെ കഥയാണ് കൈകൂപ്പി അപേക്ഷിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണണം ഇത്രയേ ഉള്ളൂ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഒരു സംഭവം ഈ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോലീസുകാർ പട്ടാളം ഇതൊക്കെയാണ് ചുറ്റും നിൽക്കുന്നത് പക്ഷേ പടം കണ്ടു പടം വളരെ നല്ലൊരു സിനിമയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് കാണിക്കുന്നത് അതിൽ വളരെ മോശമായിട്ട് ആരെയും ചിത്രീകരിച്ചിട്ടില്ല ഈ മൂന്ന് പെൺകുട്ടികൾക്ക് ഇവിടുന്ന് ഇവിടുന്ന് സിറിയയിൽ പോയ മൂന്നോ നാലോ പെൺകുട്ടികളുണ്ട് അവരുടെ കഷ്ടപ്പാടുകളും അവരെങ്ങനെ മതം മാറ്റപ്പെട്ടു എങ്ങനെ അതിലേക്ക് ചെന്നെത്തി അവിടെ ഉണ്ടായ കഷ്ടപ്പാടും അവരത് റിയലൈസ് ചെയ്യുന്നതുമാണ് ഈ സിനിമ അത് വളരെ നന്നായിട്ട് വളരെ ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ പടം എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിഞ്ഞുകൂടെ ആ എല്ലാവരും സുപ്രീം കോടതിയിൽ പോവുക ഇത്രയും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സാംസ്കാരിക മന്ത്രിയൊക്കെ ഇതിനെ എതിർത്ത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്രയോ പേര് ഇവിടുന്ന് സിറിയയിൽ പോയതും ഇവിടുന്ന് ഇങ്ങനെ ഒത്തിരി പേര് ഇവിടുന്ന് പോയത് അതായത് ജിഹാദിന് വേണ്ടിയിട്ട് പോയ ഒത്തിരി ആൾക്കാരെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇതിനെ എതിർത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ പടം നല്ല പടമാണ് നല്ല പടം അവരെല്ലാം വന്ന് ഇത് കാണണം എന്താണ് കേരളത്തിലെ കേരള സമൂഹം എല്ലാം ഇത് മനസ്സിലാക്കണം എന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട് അത് വളരെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ആരെയും മോശമായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് ഇതിൻ്റെ അകത്തില്ല ഒരു മതത്തിനെയും കുറ്റം പറഞ്ഞിട്ടുമില്ല പക്ഷേ അതിൻ്റെ അകത്ത് എന്ത് എങ്ങനെ ഇതിനെ ആളുകളെ മതം മാറ്റി കൊണ്ടുവന്നു എന്നുള്ളതിനെക്കുറിച്ച് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു തെറ്റല്ല ഇവിടെ എല്ലായിടത്തും മതം മാറ്റവും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായും ക്ലിയറായിട്ടും അതിന് ഒരു ഒരു നറേഷനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ആ സംവിധായകൻ വളരെ നന്നായിട്ട് ഈ പടവും ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ഇതെല്ലാവരും കാണട്ടെ കണ്ട് മനസ്സിലാക്കട്ടെ അപ്പോൾ അപ്പോഴേ മനസ്സിലാവും ഈ ഇതിനെ എതിർത്തവരും കാണണം ഈ പടം അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ ഭീഷണി ചില കാരണം ചില തിയേറ്ററൊക്കെ തന്നെ അല്ല അതെനിക്ക് അല്ല ആ ആ തിയേറ്ററുകാരൊക്കെ ഇന്ന് വരും തിരിച്ചു വരും കുറേ പേര് ഞാൻ സംസാരിച്ചു മിക്കവാറും എല്ലാ തിയേറ്ററുകാരും തിയേറ്റർ ഇപ്പം ഒന്നാമത് നമ്മുടെ പി എസ് ടു എന്ന് പറഞ്ഞ പടം നടക്കുന്നു ഇന്നിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് ഒത്തിരി തിയേറ്ററിലായിപ്പോയി അതുകൊണ്ടാണ് ഇതിൻ്റെ തിയേറ്റർ കുറഞ്ഞത് പക്ഷേ തിയേറ്ററുകൾ തിരിച്ചു വരും ഇന്ന് രാത്രി തന്നെ ഒബ്രോൺ മാളിലും നമ്മുടെ ഐനോക്സിലും ഒക്കെ വീണ്ടും കളിക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ പി വി ആർ അവർ മാറ്റി വെച്ച് ചിലപ്പോൾ പി വി ആറും തിരിച്ചു വരും അവരിപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കോടതി വിധിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരിക്കും അപ്പം ആ കോടതി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പടം നല്ലൊരു സിനിമയാണ് എല്ലാവരും കാണണം കേരള സമൂഹത്തിലെ പ്രത്യേകിച്ച് എല്ലാവരും കാണാൻ ശ്രമിക്കണം വളരെ നല്ല നല്ല രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് അല്ല മുപ്പത്തിരണ്ടായിരം പേര് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കൺവേർട്ട് ചെയ്ത് പോയെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഇല്ല അതിൻ്റെ അകത്തതൊന്നും കാണിച്ചിട്ടില്ല അവസാനം അതിൽ എഴുതി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇതിൻ്റെ അകത്ത് കൺവേർട്ട് ചെയ്ത മുപ്പത്തിരണ്ടായിരം പേരെന്നാണ് എഴുതി കാണിച്ചത് അല്ലാതെ മുപ്പത്തിരണ്ടായിരം പേര് സിറിയയിൽ പോയെന്നതിൻ്റെ അത് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഒരു സംഭവമില്ല അതൊന്നും കണ്ടാലും പേടിക്കേണ്ട എന്തിനാണ് ഇതിൽ ഭയക്കുന്നത് എല്ലാവരും ഇത് കാണട്ടെ കണ്ട് ഈ കേരള സമൂഹം ഇത് കാണട്ടെ കണ്ടിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ നടക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കട്ടെ അതേ ഉള്ളൂ കാര്യം എൻ്റെ പേര് ആതിര ഞാൻ ആർഷവിദ്യാ വിദ്യാ സമാജത്തിലെ മുഴുവൻ സമയ പ്രവർത്തകയാണ് ഈ സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കാരണം ഓരോ ഓരോ നിമിഷങ്ങളും ഈ ഒരു സിനിമയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ എന്നെപ്പോലെ ധാരാളം പേരനുഭവിച്ച അനുഭവിച്ച ഓരോ ജീവിതത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത് ഒരു പ്രണയം പ്രണയനാട്യം അതുപോലെ വിവാഹം ഇതിലൊന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ആണ് എന്നെ പോലുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് ആചാര്യശ്രീ കെ ആർ മനോജി അതുപോലെ ആർഷവിദ്യാ സമാജം ഈ ഒരു പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിന് ഈ ഒരു പ്രസ്ഥാനം ആചാര്യൻ അതുപോലെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളെപ്പോലെ ഏഴായിരത്തോളം പേരേക്ക് രക്ഷപ്പെടാൻ പറ്റിയത് എല്ലാവരും ഈ ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം ഈ ഈ ഒരു ഐഡിയോളജി കാരണം ഇങ്ങനെ ഈ ഒരു മത തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ലോകത്തെ എല്ലായിടത്തും അറിയണം എല്ലാവരും ഈ സിനിമ കണ്ടിരിക്കണം ഇത്രയാണ് പറയാനുള്ളത് You are watching. You are watching. You're watching me. And you're watching me on, on metromatney.com. On metromatney.com. metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.